എല്ലാ നിരക്കുള്ള ഉപദേഷ്ടാവും അതിൻ്റെ മാർഗദർശിയുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം മുസ്താദ് മഹാനായ ഷെയ്ഖുന ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തുടങ്ങാൻ വേണ്ടി ഞാനിങ്ങനെ അഭിപ്രായപ്പെട്ടിട്ട് ഒരു കൈവുമില്ല ഒന്നും എനിക്ക് അറിയില്ല ഞാനിവിടെ കുറച്ച് സ്ഥലം കച്ചവടാക്കി നേരെ മർക്കസിലേക്ക് പോയി അപ്പോൾ ഉസ്താദിന് എനിക്ക് മുമ്പേ വലിയ സ്നേഹമാണ് സ്നേഹത്തിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞെങ്കിൽ സുന്നത്തെ മഴത്ത് തുറന്നു പറയുന്നത് നെവിൻ്റെ മതിൽ നല്ലോണം പറഞ്ഞു വന്നിട്ട് ചൊല്ലിയിട്ട് ആ പിന്നെ മുഴുവനും ഭയങ്കര കരഞ്ഞു പോയിട്ടുണ്ട് ഉറക്കെ കരഞ്ഞു പോയി മധുര ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദുകൾ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മഞ്ഞനാടി ഉറൂസിന് വന്നപ്പോൾ പറഞ്ഞ് നഷീദ് അങ്ങ് ചെല്ലിയ സമയത്ത് ആ സദസ് മുഴുവനും കരഞ്ഞു പോയി ആ നിലക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാനെ ഞാൻ നല്ലോണം സ്നേഹിക്കുന്ന ആളാണ് അങ്ങനെ ഇവിടെ സ്ഥലം കച്ചവടമാക്കി ഞാൻ മർക്കസിൽ പോയി മർക്കസിൽ പോയി എന്നെ കണ്ടാൽ വലിയ സന്തോഷം എന്താ വന്ന അബ്ബാസൊന്നുമില്ലാതെ ഒന്നില്ലെങ്കിൽ സ്ഥാപനാക്കാൻ വേണ്ടി കുറഞ്ഞ സ്ഥലം വാങ്ങിയിട്ടുണ്ട് പറഞ്ഞു അലഹമില്ല കരുണാട് സ്റ്റേറ്റിൽ സ്ഥാപനാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് നിങ്ങൾ തുടങ്ങുന്നതിൽ എല്ലാ നിലക്കും ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ടവർ എന്നോട് ഞാൻ പറഞ്ഞു എനിക്കൊരു അഞ്ച് കത്ത് തരണമെന്ന് അങ്ങനെ ഉടൻ ഇംഗ്ലീഷ് കത്ത് ടൈപ്പാക്കി തന്നു ഞാൻ ചുരുക്കത്തിൽ പറയാം ടൈം വളരെ വേണ്ടി കത്ത് നാല് കത്തും കൂടെ കൊടുത്തു അഞ്ചാമത്തെ കത്ത് മംഗലാപുരത്തിൽ വലിയൊരു മുതലാളിക്ക് കൊടുക്കുക കാസർഗോഡ് വലിയ വലിയൊരു മുതലാളിക്ക് കൊടുക്കാനാണ് ആ മുതലാളിയുടെ ഒരു കാലത്തും അന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല അന്ന് കാണില്ല ഇനിയിപ്പോൾ ഫോണാക്കിയാൽ അയാളുടെ പേര് അന്ന് കാണാൻ സാധിക്കും പോസ്താദ് കത്ത് തരുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ത്യയിലുണ്ടെങ്കിൽ അയാൾ ആഗസ്റ്റ് പതിനാറിന് മംഗലുണ്ട് ഞാൻ പേരും എന്ന് പറഞ്ഞു അങ്ങനെ അലഹമില്ല കത്ത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയി എവിടെ വീണെന്ന് എനിക്കറിയില്ല ആഗസ്റ്റ് പതിനാറിൻ്റെന്ന് ഞാൻ ചിത്താരി അബ്ദുല്ലാജിൻ്റെ പുരയിൽ രാവിലെ പോയി അയാളോട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് പോയി അവിടെ ഇരുന്നിട്ടുണ്ട് വലിയ പള്ളി ഇരുന്നിട്ടുണ്ട് കണ്ട ഉടൻ എന്നോട് ചോദിക്കുന്നു അബ്ബാസ് കത്ത് നിങ്ങളേന്ന് വീണതാ അല്ല ഇബ്രാഹിം നാജിൻ്റെ വീണതോ അലഹമില്ല എൻ്റേത് വീണതെന്ന് പറഞ്ഞു കത്ത് മർക്കസിലെടുത്ത് വന്നാൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചുരുക്കത്തിൽ സഹോദരന്മാരെ ഉസ്താദ് മാലിക്കുദ്ദീനാഥ് പള്ളിയിലേക്ക് എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞു ഇബ്രാഹിം മംഗലം നിക്കാലം കഴിഞ്ഞ അറബികളടക്കം താജുലമ വലിയ ആലിമീങ്ങളിലുള്ള സദസ്സാണ് നിക്കാഴി കഴിഞ്ഞ ഉടനെ എന്നെ അവിടെ പോലാൻ നിൽക്കുമെന്ന് പറഞ്ഞു എൻ്റെ കൈ പിടിച്ച് ബഹുമാനപ്പെട്ടവരുടെ ഇഖലാസ് നോക്കണം നിങ്ങൾ വലിയ സ്ഥാപനം നടത്തുന്ന ആളാണ് ഒരു മുതലാളിൻ്റെ ടച്ചായി കൊടുക്കാൻ പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു സ്ഥാപനം നടത്തുന്ന ബഹുമാനപ്പെട്ടവരുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു എല്ലാവരെയും മൂപ്പർ ഹിക്മത്തിൽ കൂടി പുറത്തു പോകാൻ പറഞ്ഞു എന്തല്ലോ ഹിക്മത്തിൽ വേഗം പോകുന്നില്ല അങ്ങനെ ഇബ്രാഹിം രാജനെ വിളിച്ചിട്ട് പറഞ്ഞു ഇബ്രാഹിം രാജ വാ ഇത് മഞ്ഞനാടി ഉസ്താദിൻ്റെ പുതിയ അപ്പോൾ അബ്ബാസുമായി തരണം അറിയുമെന്ന് ചോദിച്ചു അയാൾ ഞാനതിൽ പരിചയമൊന്നുമില്ല എന്തോ ഉസ്താദ് വേണ്ട അയാൾ മഞ്ഞനാടിയിൽ വലിയൊരു ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു യത്തീം ഖാനെ ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് സ്ഥലത്തിനുള്ള അതിനുള്ള എല്ലാ സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം പറഞ്ഞു അലഹമില്ല സഹോദരന്മാരെ അങ്ങനെ അദ്ദേഹം എന്നോട് വ്യാഴ്ച പോകാൻ പറഞ്ഞു അതിന് വേറൊന്ന് സഹായം നല്ലൊരു സഹായം ചെയ്തു ഉസ്താദിൻ്റെ കാരണമാണ് തുടക്കം തന്നെ നേരെ മറിച്ച് കത്ത് ഞാൻ കൊടുത്തതാണെങ്കിൽ അത് ചെയ്യില്ല കത്ത് കൊടുക്കാൻ അയാൾക്ക് കത്ത് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ആ കത്ത് എൻ്റെ കയ്യിൽ നിന്ന് ബൈ അറിഞ്ഞു നോക്കുമ്പോൾ ഉസ്താദിൻ്റെ ഒരു ബഹുമാനം നോക്കുന്നു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൻ്റെ കത്ത് വീണ് എൻ്റെ കയ്യിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കത്തി എത്തുമ്പോൾ മൂപ്പറ ലെറ്റർ ഹെഡാണ് ഇത് കാന്തവനത്തിന്റെ ലെറ്റർഫൈഡ് സാധാരണ കത്തല്ല ഇതങ്ങനെ ചാടിക്കൂടാന്ന് പറഞ്ഞു അങ്ങനെ അവരൊരു പ്രധാനപ്പെട്ട മുതലാളിക്ക് വിളിച്ചിട്ടാൻ പറഞ്ഞല്ലോ അയാൾ എൻ്റെ പാർട്ടിയല്ല ഞാൻ വേറെ പാർട്ടിയാണ് അയാളെ പാർട്ടിയിലുള്ള ഒരാളെ നമ്പർ തരാന്ന് വെച്ചാൽ നമ്പർ കൊടുത്തു അബ്ദുള്ളാഹിൻ്റെ നമ്പർ കൊടുത്തു അയാൾ വാങ്ങി ഒരു ലെറ്റർ ഫേഡുള്ള ഒരു കത്താണ് അങ്ങനെ മർക്കസിലേക്ക് കൊണ്ടുപോയി കൊടുത്തു സഹോദരന്മാരെ നമ്മളെ സ്ഥാപനത്തിൻ്റെ തുടക്കം തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ സഹായമാണ് ഇനി ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലം വരെ നമ്മളെ സ്ഥാപനത്തിൻ്റെ എല്ലാ വിഷയത്തിനും ഞാൻ ബഹുമാനപ്പെട്ടവർ ഉഷാവറ ചെയ്തിട്ട് ചെയ്യും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അള്ളാഹു അതെനിക്ക് തോഫീക്ക് ചെയ്തു തരുമാറാകട്ടെ നമ്മളെല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ ആത്മീയത്തിൽ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു മഹാനായ ഷെയ്ഫുനാക്കി ബഹുമാനപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ ഷെഹർ മുബാറക്ക് നബിൻ്റെ ആസാറുകൾ നബിൻ്റെ വലിയ ആഷിഖാണ് വലിയ നബിൻ്റെ വലിയ മഹിബാണ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാം ഞാൻ അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം മകൾ നിസ്കാരത്തിൻ്റെ അരിയുൽ ഹാഷിമിൻ്റെ പുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ അരിയുൽ ഹാഷിം എന്നിട്ട് വലിയൊരാളുണ്ട് അയാളെ പുരയിൽ ഞാൻ മകൾ നിസ്കരിച്ച അയാളെ പുരയിലാണ് അയാളെ പുരയിലേക്ക് പോയിട്ടാകുമ്പോൾ കാരണം അതിലെല്ലാം കുറേ കുറേ കാരണമാണ് ഞാൻ പറയുന്നില്ല അങ്ങനെ പോയിട്ട് കുറേ അറബികൾ അവിടെ കൂടിയിട്ടുണ്ട് കുറേ വലിയ വലിയ വലിയ വലിയ അറബികൾ കൂടിയിട്ടുണ്ട് എന്നെ കണ്ടാണ് അബ്ബാസ് താഴ്ന്നു ഔ അന്ത ഞാൻ പറഞ്ഞു പറഞ്ഞു അന പറഞ്ഞു അതിൽ നിന്ന് ഒരാൾ പറയുന്നു മുഹാഫിഖ് വിഷയമല്ല ഷെയ്ഖ് അബൂബക്കറിനോട് എതിർക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമേ ഒരറബി പറഞ്ഞ വിഷയമാണ് അത് ആളെ ഞാൻ ഉസ്താദിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും മനസ്സിലായില്ല മഹാനവരോട് എതിർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അവർ മർക്കസിൽ വന്ന അറബിയാണ് അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനം അള്ളാഹു എല്ലാ നിലക്കും ഉയർത്തിയിട്ടുണ്ട് ആഹ്ലത്തിലും അള്ളാഹു നമ്മളെ നേതാവായിട്ട് അള്ളാഹു ആക്കി തെരുമാറാകട്ടെ സ്വർഗത്തിൽ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും മഹാനായ താജുൽ റഹ്മാ ഉസ്താദ് കാന്തപുരം മുസ്താദിനോടൊപ്പം മുസ്തഫായ നബിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ചൂട്ടി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാം